നമസ്കാരം നമ്മുടെ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നവംബർ അഞ്ചാം തീയതി ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇപ്രാവശ്യം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് ഫയർ എന്ന് പറഞ്ഞാൽ ഫയർ എന്ന് പറഞ്ഞാൽ financial independence and retire early ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കണം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആദ്യം തന്നെ ജോലി ചെയ്യുക വളരെ മാക്സിമം സേവ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമാകുമ്പോഴേക്കും റിട്ടയർ ചെയ്ത് നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ചിലപ്പോൾ ട്രാവൽ ചെയ്യാനായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പണത്തിന് ആശ്രയിച്ച് ജീവിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ആൾക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലും ഇത് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്നും ഇതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് താല്പര്യമുണ്ടെങ്കിൽ എസ്പെഷ്യലി റിട്ടയർമെൻറ്റ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് കണ്ടിരിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ എല്ലാവരും നവംബർ അഞ്ചാം തീയതി ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് ഇതിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യുക ഇതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഇതോടൊപ്പം തന്നിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യുക ബി ദർ താങ്ക്